ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം കഴിഞ്ഞ ഹാദീസ് ലേണിംഗ് സീരീസിൽ കിതാബുൽ ഈമാനിൽ കുറച്ച് ഹദീസുകൾ അതിൽ പഠിച്ച ഹരി- ഹദീസ് റമദാനിൽ നോമ്പ് നോൽക്കുന്നതിന്റെ പ്രത്യേകത സംബന്ധിച്ച് عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من صام رمضان عن أبي هريرة رضي الله عنه قال قال النبي صلى الله عليه وسلم من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه അർത്ഥം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു പറയുന്നു, അൻഹു. നബി സല്ലല്ലാഹു അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞു, വിശ്വാസത്തോടും പ്രതിഫല പ്രതിഫലം കാക്ഷിച്ചും റമളാനിൽ ആരെങ്കിലും നോമ്പ് നോറ്റാൽ അവന്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും ലൈലത്തുൽ ഖദറിൽ നിന്ന് നമസ്കരിക്കുന്നതിനെ കുറിച്ച് ലൈലത്തുൽ ഖദറിലെ രാത്രി നമസ്കാരത്തെ കുറിച്ച് അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യഖും عن أبي هريرة رضي الله عنه أن رسول عن النبي صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم قال من يكن ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه أبو هريرة رضي الله عنه رضي الله عنه الله صلى الله عليه وسلم സത്യവിശ്വാസം ഉൾക്കൊണ്ടും പ്രതിഫലം കാംക്ഷിച്ചും ആരെങ്കിലും ഒരാൾ റമള വെയിലത്തിൽ കതിർന്ന് നമസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കൊടുക്കപ്പെടും ഈ റമദാൻ മാസത്തില് മൊത്തത്തിൽ തന്നെ നിന്ന് നമസ്കരിച്ചാൽ രാത്രി നമസ്കരിച്ചാൽ അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഹദീസ് അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാല മൻ ഖാമ റമദാന മൻ عن ഖാമ أبي هريرة رضي الله റളിയല്ലാഹു عنه അൻഹു قال النبي صلى الله قال رسول الله صلى الله عليه قال وسلم رسول الله صلى الله عليه ഉം. അന്ന وسلم റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഉം. من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه ഉം. അബൂ ഹുറൈറ റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു من قام റമദാന ഈമാനം വഹതിസാബ വിശ്വാസം ഉൾക്കൊണ്ടും പ്രതിഫലം കാക്ഷിച്ചും ആരെങ്കിലും റമദാനിൽ നമസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞ കാല പാപങ്ങൾ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും രാത്രിയിലുള്ള കൂടുതലായിട്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ തറാവീഹ് തയ്യാമിൻ്റെയിൽ അതേപോലെ രാത്രിയുള്ള നമസ്കാരങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് ബാബുൻ അദ്ദീൻ യസുറുൻ മതം ദീൻ ഇസ്ലാം ദീൻ ലളിതമാണ് ഇസ്ലാം ദീൻ എളുപ്പമാണ് ലളിതമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഹദീസ് ഖ- عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال إن الدين يسر ولن يشاد الدين أحد إلا غلبه فسددوا وقاربوا وابشروا وأبشروا واستغينوا بالغدوة والروحة وشيء وشيء من الدلجة أبو هريرة رضي الله عنه നിന്ന് നിവേദനം ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹദീസ് റാവി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് പറയാം സുഹാസിനും പറഞ്ഞതായിട്ട് കാല കാല മീൻസ് ഖാൽ നബി സല്ലല്ലാഹു വസല്ലം പറഞ്ഞു ഇന്ന ദീന യുസ്റുൻ നിശ്ചയം ഇന്ന എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറയാൻ ഇന്ന ദീന യുസ്റുൻ നിശ്ചയം അദ്ദീൻ അദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാം ഇസ്ലാം മതം ഇസ്ലാം ദീൻ യുസ്റാണ് യുസ്ർ എന്താണ് ആ ഈസി മലയാളത്തിൽ എന്താണ് ആ ശരിയാണ് ഉറക്കെ പറ ലളിതം നീ പറയുന്നത് കേൾക്കുന്നൊന്നുമില്ല എപ്പോഴും ഞാൻ ഉറക്കെ പറയാം ഉറക്കെ പറയാം ഇങ്ങനെ പറയാം ഇസ്ലാം ദീൻ യുസുർ യുസുർ എന്ന് പറഞ്ഞാൽ ലളിതം എളുപ്പം ലളിതമാണ് ഒരു സൂറത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അവസാനം യുസുർ എന്നിവിടെ ഏത് സൂറത്തിൽ ഇൻഷിറാഹ് അലം നഷ്റഹ് ലക സദറക വവദഅന ലക സൂറത്ത് അറിയില്ലേ അതിലെന്താണ് അവസാനം إن ഇന്നമാൽ ആ ഉസ്തുരി ഉസ്തുറ അപ്പൊ യുസ്തുറിന്റെ സിദ്ധം എന്താണ് ഉസ്തുർ ഉസ്തുർ ഉസ്തുർ അയിന് ആണെങ്കിൽ ഉസ്തുർ ഉസ്തുർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് നടത്താം യുസ്തുർ എളുപ്പം ഉസ്തുർ എളുപ്പം ഉസ്തുർ ബുദ്ധിമുട്ട് സങ്കീർണമായത് ഉസ്തുർ ലളിതമായത് യുസ്തുർ ഏതൊരു ബുദ്ധിമുട്ടിന്റെ കൂടെയും എളുപ്പമുണ്ടാകും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അല്ലേ ഇന്നമാൽ ഉസുരി ഉസുരി യുസുറ യുസുറ എന്ന് പറഞ്ഞാൽ എളുപ്പം ലളിതം ഇന്നദ്ദീന യുസുർ വലൻ യുഷാദ്ദീന അഹദുൻ ഇല്ലാ ഗലബ അപ്പൊ ആരെങ്കിലും ഈ ദീനിനെ ദീനുൽ ഇസ്ലാമിനെ കഠിനതരമാക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുള്ളതാക്കുകയാണെങ്കിൽ അവൻ അതിൽ വിജയിക്കുകയില്ല അവൻ പരാജയപ്പെടാതിരിക്കുകയില്ല അതിൽ തുടരാൻ അവർ കഴിയുകയില്ല ദീനിനെ ബുദ്ധിമുട്ടുള്ളതാക്കുകയാണെങ്കിൽ ഏ? ഇപ്പൊ നബി പറയാണ് فسددوا وقاربوا وأبشروا واستغينوا بالغدوة والروحة وشيء من الدلجة فسددوا ما വിളിച്ചു അല്ല നമ്മൾ പറഞ്ഞു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ Allahu Ekber, Allahu Ekber. Cevabı Eşhedü en la ilahe illallah. أشهد أن محمد رسول الله أشهد أن محمد رسول الله لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم الله لا إله إلا الله اللهم رب هذه الدعوة التامة الصلاة القائمة على محمد الوسيلة والفضيلة الدرجة الرفيعة وابعثه مقام محمود الذي وعدته رزقا شفاعته يوم إنك لا تخلف الميعاد സദ്യതു ദീൻ എളുപ്പമാണ് സദ്യതു അതുകൊണ്ട് നിങ്ങൾ കർമ്മങ്ങളിൽ മിതത്വം പാലിക്കുക വളരെ തീവ്രതരമായ നിലപാട് എടുക്കരുത് എന്നർത്ഥം ഏഹ് എക്സ്ട്രീമായിട്ടുള്ള നിലപാടുകൾ എടുക്കരുത് നിങ്ങൾ പരമാവധി പൂർണ്ണത വരുത്തുക അപ്പം മിതത്വം പാലിക്കുക എന്ന് പറഞ്ഞ് വിചാരിച്ച് സുന്നത്തും തറന്നു മാത്രം എടുക്കുക എന്നല്ല അല്ലെങ്കിൽ സുന്നത്തുകളൊന്നും കൂടുതൽ എടുക്കണ്ട എന്നല്ല ഏഹ് പരിപൂർണത നേടാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ ഏഹ് നിങ്ങൾ സന്തുഷ്ടരാവുക സന്തോഷ വാർത്ത സ്വീകരിക്കുന്നവരാവുക നിങ്ങൾ സഹായം തേടുക അള്ളാഹുവിനോട് സഹായം തേടുക എങ്ങനെ ബിൽ സഹായം തേടി ശക്തരാകുക ബിൽ ഊതുവത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ಉದ್ವತರ ശത്രു അതാവത്ത് ശത്രുത ಓದುವದ್ ഓയിനാണ് ಓದುವದ್ എന്താണ് സ്വഭാഷയാണ് എന്താ രാവിലെ പ്രഭാതം ഒതുവത്ത് അതിന്റെ മുത്രാധിപാണ് പര്യായം മുത്രാധിപ് പര്യായം എന്ന് പറഞ്ഞാല് അതേ അർത്ഥം മുത്രാദീഫ് പറഞ്ഞാൽ അതേ അർത്ഥമാണ് അർത്ഥമല്ല ഒതുവത്താണ് അപ്പം അർത്ഥം സ്വഭാഷ് അല്ലേ പ്രഭാതം രാവിലെ പ്രഭാതത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം അർത്ഥിച്ച് നിസ്കരിച്ച് സഹായം തരിക ഏഹ് പിന്നെ എന്താണ് പ്രദോഷം വൈകുന്നേരം രാത്രിയുടെ ചില സമയങ്ങളിൽ രാത്രിയുടെ അവസാന പകുതിയിൽ അവസാനത്തെ മൂന്നിലൊന്ന് ഭാഗം രാത്രിയുടെ അന്ത്യയാവുന്നത് കൂടുതലായിട്ട് അള്ളാഹുവിന് സുന്നത്തുകൾ നമസ്കരിച്ച് അള്ളാഹുവിനെ അബാദത്ത് ചെയ്ത് അള്ളാഹുവിനോട് അടുത്ത് അള്ളാഹുവിനോട് സഹായം തേടി ശക്തരാകുക ഏഹ് അലൈഹി തീവ്രതരമായ നിലപാടുകൾ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് നിരവധി ഹദീസുകൾ ഒരു ഒരാള് നബിസല്ലാസ്ലയോട് പറഞ്ഞു പറഞ്ഞു പിന്നെ ഞാൻ ഇനി മുതൽ രാത്രി പൂർണ്ണമായിട്ട് നമസ്കരിക്കും ഏഹ് ലാഭം എന്ത് മറ്റുള്ള പറഞ്ഞ എല്ലാ ദിവസവും ഞാൻ നോമ്പ് ഏഹ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്താ പറഞ്ഞത് ഞാൻ വിശ്വാസത്തിൽ നിങ്ങളെ നിങ്ങളെക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ വിശ്വാസം തക്കവയുള്ള എനിക്കാണ് ഏഹ് അഫ്ലു റസൂലാണ് അഫ്ലുൽ ഹർക്കല്ലേ മുസ്ലാസ്ലം ഏഹ് അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ നിസ്കരിക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് നോമ്പ് നോൽക്കുന്നുണ്ട് ചില ദിവസങ്ങൾ നോമ്പ് നോൽക്കാതെ ഇരിക്കുന്നുണ്ട് ഏഹ് അങ്ങനെ ചെയ്യുന്നുണ്ട് റമദാൻ മാസത്തിലല്ലടോ റമദാൻ മാസത്തിലല്ലാതെ നോമ്പ് നോക്കണം മനസ്സിലായില്ലേ അല്ലാത്ത സുന്നത്ത് നോമ്പുകളുടെ വെറും സുന്നത്ത് നോമ്പുകളുണ്ട് നോമ്പ് ഹറാമായ ദിവസങ്ങളിലൊക്കെ അല്ലാത്ത നോമ്പ് ഹറാമായ ദിവസങ്ങളല്ലാത്ത എല്ലാ ദിവസങ്ങളും നോമ്പ് വെക്കാം സുന്നത്തായിട്ട് തിങ്കൾ വ്യാഴം അങ്ങനെ പ്രത്യേക സുന്നത്തുള്ളത് കൂടാതെ പിന്നെ വെറും സുന്നത്ത് നോമ്പുകളുണ്ട് തിളക്കായ സുന്നത്ത് തിളക്കായ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് ഏത് സമയത്തും നിസ്കരിക്കാം ചില പ്രത്യേക സമയം ഹറാമായി പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ അപ്പം പ്രത്യേകമായി നിഷ്കർഷിച്ചിട്ടുള്ള പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള നവാഫിലുകൾ അതുകൂടാതെ മുത്തലക്കായിട്ടുള്ള സുന്നത്തുകൾ ഇതൊക്കെ അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം പക്ഷെ സ്ഥിരമായിട്ട് ഒരാള് എല്ലാ ദിവസവും നോമ്പ് എടുക്കുക ഏഹ് അതിനെ നിർദ്ദേശമാ തീവ്രതരമായ നിലപാടായിട്ടാണ് അതായത് നമ്മുടെ ശരീരത്തോട് നമുക്ക് അടപ്പാണ് ഏഹ് ശരീരത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കല ഏഹ് അങ്ങനെയല്ലേ ഇസ്ലാം പറയുന്നത് അപ്പോൾ അതാണ് മിതത്വം പാലിക്കുക എന്ന് പറഞ്ഞത് ഇനി മറ്റൊരു ഹദീസ് അനിൽ ബറാഹു അൻഹാൻ നബി അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വേറെ ബാബിലാണ് ബാബുൻ അസ്വലാത്ത് മിനൽ ഈമാൻ സ്വലാത്ത് സ്വലാത്ത് മീൻ നിസ്കാരം നമാസ് അല്ലേ സ്വലാത്ത് മിനൽ ഈമാൻ ഈമാന്റെ ഭാഗമാണ് ഈമാനിൽപ്പെട്ട ആൾ നിസ്കാരം ഈമാന്റെ ഭാഗമാണ് وقول الله تعالى وما كان الله ليضيع إيمانكم അള്ളാഹു താല നിങ്ങളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞ ഭാഗം അത് ബൈത്തുൽ മുഖദ്സിൽ യാനി സ്വലാത്തക്കും ഇന്ദൽ ബൈത്ത് എന്താ ബൈത്തുൽ മുഖദ്സ് ഏഹ് ബൈത്തുൽ മുഖദ്സിന്റെ ഭാഗത്തേക്ക് തുബിലയാക്കി നിങ്ങൾ നിസ്കരിച്ചിരുന്ന നിസ്കാരം അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞ ഭാഗം അതിന്റെ സാഹചര്യം പറയുന്നുണ്ട് അതെ ബറാ അൻഹു പറയാണ് ബറാ എന്ന് പറയാണ് നബിസ്വല്ലാഹുലിസ്ലമയുടെ അലൈഹി ത്രിപുര മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നബിസ്വല്ലാഹു അലൈഹി കാലത്ത് നബിസ്വല്ലാ മുസ്ലിങ്ങൾക്ക് ആദ്യത്തെ തബില നബിസ്വല്ലാ ഉമ്മത്തിന് ഏതായിരുന്നു വൈത്തുൽ വൈത്തുൽ മുഖദ്ദിസ് ആയിരുന്നു ഇപ്പൊ തബില ഏതാണ് കാബ ഈ ഉറക്ക പറയാത്ത എന്താ പറയുന്നത് കാബ അതെവിടെയാണ് കാബ എവിടെയാണ് മക്കയിൽ അല്ലേ ഇന്നത്തെ സൗദി അറേബ്യയാണ് ഹിജാസ് എന്നായിരുന്നു കാബ മക്കയും മദീനയും ഉൾപ്പെട്ട പ്രദേശത്തിന്റെ പഴയ പേര് മുസ്ലിംസിന്റെ കാലത്ത് ഹിജാസ് എന്നാണ് അറിയപ്പെടുന്നത് മക്കയിലാണ് കാബ സ്ഥിതി കാബയാണ് നമ്മുടെ അതായത് കാബയെ ഫേസ് ചെയ്താണ് നമ്മൾ നിസ്കരിക്കുന്നത് അഭിമുഖീകരിച്ചു അല്ലേ ഇപ്പൊ മുമ്പ് ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു കിബില മൂസാനബിയുടെ സമുദായ പിന്മുറക്കാർ മൂസാനബിയുടെ അനുയായികളായി അറിയപ്പെട്ടിരുന്ന യൂത സമൂഹത്തിന്റെയും ഈസാനബിയുടെ അനുയായികളായി അറിയപ്പെട്ടിരുന്ന നസാറ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെയും കബിര ഏത് തന്നെയായിരുന്നു വൈത്തൽ മുക്കദ്സായിരുന്നു അവരും നിസ്കരിച്ചിരുന്നത് വൈത്തൽ മുക്കദ്സിനോട് കിഴക്കോട്ട് തിരിഞ്ഞു കിഴക്കോട്ട് തിരിഞ്ഞായിരുന്നു അവർ നിസ്കരിച്ചിരുന്നത് അപ്പോൾ നബിസുല്ലാ അലിസ്ലമയും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 അത് പിന്നെ എവിടെയാണ് താങ്കളെങ്കിലും ഏഹ്? താങ്കൾ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് കാബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക അഭിമുഖമായി നിസ്കരിക്കുക എന്ന് പറഞ്ഞ ഭാഗം ഉം. അപ്പോ അങ്ങനെ നബ്സല്ലാ അലിസ്ലമ മാറ്റം സംഭവിച്ചത് സംബന്ധിച്ച് പറയുന്ന ഒരു ഹദീസാണ് ഇനി പറയാൻ പോകുന്നത് അങ്ങനെ ഈ സമയത്ത് പിന്നെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന പല മുസ്ലിങ്ങളും പല മുസ്ലിങ്ങളും മരിച്ചു പോയിട്ടുണ്ട് ഈ കബില മാറ്റത്തിന് മുമ്പായിട്ട് മരിച്ചു പോയിട്ടുണ്ട് അവരെല്ലാവരും ബൈത്തൽ മുഖത്ത് കബിലാക്കി അനുസ്കരിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ ഈമാൻ എന്താണ് എന്നത് സംബന്ധിച്ച് ചിലർക്കൊക്കെ സംശയം ഏഹ് ബറാബർ എന്ന് പറയാണത് അപ്പൊ അള്ളാഹു ഇറക്കിയ ആയത്താണ് എന്ത് അതായത് യുമിയ ഇമാനക്കും യാനി സ്വലാത്തക്കും ബൈത്തിൽ ബൈത്തിൽ നിങ്ങളുടെ ഈമാൻ അള്ളാഹു വെറുതെ ആക്കുകയില്ല അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞാല് അന്ന് പ്രത്യേകിച്ച് നിർദ്ദേശമില്ല ഏത് തുകയാന്നുള്ളത് ഏഹ് കാഴ്ച കബിലയാക്കിയുള്ള നിർദ്ദേശം വന്നിട്ടില്ല അപ്പൊ അതിനു മുമ്പ് ബൈത്തുൽ മുഖത്ത് കബിലയാക്കി നിസ്കരിച്ച മുസ്ലിങ്ങൾ അങ്ങനെ മരിച്ചുപോയ മുസ്ലിങ്ങൾ അവരുടെ നിസ്കാരം സ്വീകരിക്കപ്പെടും എന്നർത്ഥം മനസ്സിലായില്ലേ അത് അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല അപ്പൊ അവിടെ നിസ്കാരത്തെ കുറിച്ചാണ് ഈമാൻ എന്ന് പറഞ്ഞത് ഈ ഈമാനെ ഈമാനക്കും അതുകൊണ്ടാണ് ബാബു അസ്വലാത്ത് ഈമാൻ ഏഹ് അസ്വലാത്ത് നിസ്കാരം എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ് ശരി ഏഹ് ഹദീസ് അന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ബറാഇ റളിയല്ലാഹു അൻഹു നിവേദനം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അവല മാ കദിമൽ മദീനത്ത على അജ്ദാദിഹി ഔ قال അഹ്വാലിഹി നബി സല്ലാ അലൈഹി സ്വലമ മദീനയിൽ വരുമ്പം നബി സല്ലാ അലൈഹി സ്വലമ താമസിച്ചിരുന്നത് ആദ്യ ഘട്ടത്തിലൊക്കെ താമസിച്ചിരുന്നത് നബി സല്ലാ അലൈഹി സ്വലമയുടെ വല്ലിപ്പാരുടെ ഉപ്പാപ്പാരുടെ കൂടെയായിരുന്നു ഏഹ് നബി സല്ലാ അലൈഹി സ്വലമയുടെ പ്രപിതാക്കൾ അതായത് ഉപ്പയുടെ ഉപ്പ അങ്ങനെയുള്ള ആളുകൾ മനസ്സിലായില്ലേ ഏഹ് അജിതാദ് വല്ലിപ്പാർ ഏഹ് അവരുടെ കൂടെയായിരുന്നു ഏഹ് പിതാവിന്റെ സഹോദരന്മാര് അങ്ങനെയുള്ളവർ അവരുടെ കൂടെയായിരുന്നു അൻസാരികളായി അൻസാരികളിൽ പെട്ടവരായിരുന്നു ഔ കാല അല്ലെങ്കിൽ മാതൃ സഹോദരി മാതൃ സഹോദരന്മാർ അങ്ങനെ ഏതാണ് എന്നുള്ള അഭിപ്രായം പിന്നെ ഈ കൗരി വ്യത്യാസം അഹ്വാലി എന്നാണോ അജിതാദ് എന്നാണോ പറഞ്ഞത് ഏതാവട്ടെ ഇസ്ലാഹിസ്മ നബിയുടെ കുടുംബക്കാർ അടുത്ത് താമസിച്ചിരുന്നു ഏത് മദീനയിൽ ഇസ്ലാഹിസ്മ താമസിച്ചിരുന്ന വന്ന കാലത്ത് ആദ്യ ഘട്ടങ്ങളിൽ وأنه صلى قبل البيت المقدس ستة عشر شهرا أو سبعة عشر شهرا നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു ഖിബലൽ ബൈത്തി ഖിബലൽ ബൈത്തിൽ മഖദ്സ് ബൈത്തുൽ മുഖദ്ദസിനെ ഖിബലയാക്കിക്കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഫേസ് ചെയ്തുകൊണ്ട് നബി നിസ്കരിച്ചു ആ പതിനാറോ പതിനേഴോ മാസം നബി അങ്ങനെ നിസ്കരിച്ചു മനസ്സിലായില്ലേ ഏഹ് وأنه آه، وكان يعجبه أن تكون قبلته قبل البيت എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ത് കൊതിയുണ്ടായിരുന്നു ആശയുണ്ടായിരുന്നു എന്ത് കാഴ്ബ അൽ ബൈത്ത് അൽ ബൈത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് കാബയാണ് ഇവിടെ ബൈത്തുൽ അല്ല കാഴ്ബ കബരിയായി ഇരുന്നെങ്കിൽ കഴബ കബരിയായിട്ട് അള്ളാഹു ഉത്തരവ് ഇറക്കിയിരുന്നെങ്കിൽ എന്ന് നബിസ്വലാസ്ലമക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അലൈഹി തിരിഞ്ഞ് നിസ്കരിച്ച ആദ്യ നമസ്കാരം ഏതാണ് സലാത്തൽ ആ അപ്പൊ പറഞ്ഞ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണ്ട അസുർ ഏതാണ് സലാത്തൽ അസുർ ആയിരുന്നു അപ്പൊ കൗമൻ നബിസ്വല്ലാസിന്റെ കൂടെ ഒരു സംഘം ആളുകളും സഹതാക്കളെ നമസ്കരിച്ചിരുന്നു ഈ അസുർ നമസ്കാരം അങ്ങനെ അലൈഹി കൂടെ നബിസ്വല്ലാ കൂടെ അസർ നമസ്കരിച്ച ഈ ആളുകളിൽപ്പെട്ട സഹാബാക്കളിൽപ്പെട്ട ഒരാൾ പുറപ്പെട്ടു നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി മനസ്സിലായില്ലേ അപ്പൊ നബിസ്വലിസ്ലമ നിസ്കരിച്ചു കൊണ്ടിരിക്കെ പിന്നെ ഈ അസറ നിസ്കരിച്ചു കൊണ്ടിരിക്കെ ത്രിപുര മാറ്റത്തെ കുറിച്ചുള്ള ആയത്തിറങ്ങി എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ ഏഹ് അതായത് മാറ്റത്തെ കുറിച്ച് അള്ളാഹു അറിയിച്ചത് കാരണമാണ് അറിയിച്ചത് പ്രകാരമാണ് അസർ നിസ്കാരം നബി എങ്ങോട്ട് നിസ്കരിച്ചത് കാഴബയെ കബിലയാക്കി കാബയെ ഫേസ് ചെയ്ത് കാബയെ അഭിമുഖീകരിച്ച് നമസ്കരിച്ചത് അപ്പൊ ആ കൂട്ടത്തിൽ നിസ്കരിച്ച ഒരാൾ നബിസ്വല്ലാസ്ലമിന്റെ കൂടെ നിസ്കരിച്ച ഒരാൾ ഇപ്പൊ ഹറജ റജുലിൻ മിമ്മൻ നബിസ്വല്ലാസ്ലമിന്റെ കൂടെ നിസ്കരിച്ച ഒരാൾ നിന്ന് ഇറങ്ങി അങ്ങനെ അഖിലി മസ്ജിദിൻ ബഹും വേറൊരു പള്ളിയിൽ ഇതേ നിസ്കാരം കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു ഏഹ് അവരുടെ അടുത്ത് കൂടെ പോയപ്പോ അവര് എവിടേക്കാണ് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് ആ ബൈത്തുൽ മുഖദ്സിലെ തെബിലയാക്കി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫഹും റാക്കി അവർ റുക്കുവിലായി അവസ്ഥയിലായി ഏഹ് ഫാല അപ്പൊ ഈ ആള് പറഞ്ഞു എന്ത് ഈ ചെന്ന ആള് നബ്സുല്ലാസ്ലമിന്റെ കൂടെ കാഴ്ബ കബിലയാക്കി നിസ്കരിച്ച കൂട്ടത്തിൽപ്പെട്ട ആള് ഈ ഇവർ നിസ്കരിക്കുന്ന കണ്ടപ്പോ പറഞ്ഞു എന്ത് അവരടുത്ത് ചെന്നിട്ട് അഷ്ഹദു ബില്ലാഹി ലഖദ് സല്ലൈതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കിബല വക്ക എന്താ അദ്ദേഹം പറഞ്ഞത് അഷ്ഹദു ബില്ല അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു ലഖദ് സല്ലൈതു ഖദ് എന്ന് പറഞ്ഞാല് ലാ എന്ന് പറഞ്ഞാലും തെക്കീതിന്റെ ലാമാണ് അവിടെ ഏഹ് ലാ അതും തെക്കീതാണ് ഏഹ് ലക്കത് സ്വല്ലയിത്തു നിശ്ചയം തീർച്ച ഞാൻ നിസ്കരിച്ചു സല്ലൈതു സ്വല്ല സല്ലയാ സ്വല്ലു സ്വല്ലത്ത് സ്വല്ലത്താ സ്വല്ലയിന അതെ അങ്ങനെ വന്ന് സല്ലൈത്തു സല്ലൈന സല്ലൈത്തു ഞാൻ നിസ്കരിച്ചു സല്ലൈന എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഞങ്ങൾ നിസ്കരിച്ചു സല്ലൈത്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞാൻ നിസ്കരിച്ചു തൈബല മക്ക തൈബല മക്ക എന്ന് പറഞ്ഞാൽ മക്കയെ ആ ഖിബലയാക്കി കാരണം മക്കയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് നിശ്ചയം ഫദാറു അപ്പൊ ഈ കേട്ട ആൾക്കാർ അവിടെ നിസ്കരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരില്ലേ കൂലായിരുന്നു പറഞ്ഞേ അവരെല്ലാവരും തിരിഞ്ഞു എന്ത് സമാഹും കിബലൽ ബൈത്ത് അവരങ്ങനെ തന്നെ നിസ്കരിച്ചുകൊണ്ടിരിക്കെ തന്നെ എങ്ങോട്ട് തിരിഞ്ഞു എല്ലാവരും കൂടെ കാഴ്ബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു ഏഹ് وكانت اليهود قد أعجبهم إذ كان يصلي قبل بيت المقدس കൂട്ടരും നബിസ്വല്ലാസ്ലമയും സഹാബാക്കളും ബൈത്തുൽ മുഖദ്സ് കുബലിയാക്കി നമസ്കരിച്ചിരുന്നത് യഹൂദികൾക്ക് ഇഷ്ടമായിരുന്നു ഏഹ് പക്ഷേ അഹ്ലി കിതാബ് അഹ്ലി കിതാബുകാർക്കും അഹ്ലി കിതാബുകാർക്കെട്ടാണ് യഹൂദികളും നസാറാക്കളും ഏഹ് അപ്പൊ യഹൂദികൾക്കും നസാറാക്കൾക്കും അത് ഇഷ്ടമായിരുന്നു ജൂത ക്രിസ്ത്യാനികൾക്ക് അത് താല്പര്യമായിരുന്നു ഏത് ബൈത്തുൽ മുഖദ്സ് കിബിലയാക്കി നമസ്കരിച്ചത് ഫലമ്മ വല്ല ബൈത്ത് എന്നാൽ കഴിവയുടെ നേരെ സ്വലമ അഭിമുഖീകരിച്ച് തെബിലയാക്കി നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ അങ്കറു താരിക്ക അവരത് വെറുത്തു അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അവർ പറയാൻ തുടങ്ങി എന്ത് ആ ഇത് എന്തിനു മുഹമ്മദ് എന്ത് ഏഹ് ഇപ്പൊ കിബില മാറിയാണ്ടില്ലേ ഏഹ് ഇടക്ക് കിബില മാറിയാണ്ടില്ലേ അപ്പൊ അള്ളാഹു താര പറഞ്ഞു سيقول السفهاء ما ولاهم عن قبلتهم التي كانوا عليها ഏഹ് എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത് ഇറങ്ങി ഉം. വിഡ്ഢികൾ പറയും എന്ത് ആ ആ, താങ്കളെ ആ, ഈ മുഹമ്മദിന് മുഹമ്മദ് സുല്ലാസ്ലിനൊക്കെ എന്താണ് ഇങ്ങനെ കിബില മാറ്റത്തെ കാരണം ഏഹ് കിബില തിരിയുന്ന എന്താ കിബില ഇപ്പൊ മാറ്റിയ എന്താ ഏഹ് എന്നിങ്ങനെ പറയും അപ്പൊ അള്ളാഹു കുറിച്ച് പറഞ്ഞ ആയത്തുകൾ നൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ നൂറ്റി അമ്പത് വരെയുള്ള ആയത്തുകളിലുണ്ട് ബക്കറ ദൻ കുല്ലില്ലാഹിൽ വൽ മഗ്രിബ് ലിമൻ യശാ ഇലാ മുസ്തഖീം പറയുക വൽ മഗ്രിബ് കിഴക്കും പടിഞ്ഞാറും അള്ളാക്കുള്ളതാണ് അപ്പം എന്നുള്ളത് ഇവിടെ ദിശ എന്നുള്ളത് ഏഹ് അത് മാത്രമല്ല പ്രത്യേകത അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുക എന്നതാണ് പ്രാധാന്യം അതുകൂടെ സൂചിപ്പിക്കാനാണ് കുബില മാറ്റം അപ്പൊ ഇപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ നിർദ്ദേശം എന്താണ് കുബില കാഴ്ചയാക്കി അള്ളാഹുവിന്റെ നിർദ്ദേശം വന്നപ്പം അത് അനുസരിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെയാണ് അള്ളാഹു നോക്കുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ഉത്തരവുകൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുക എന്നതാണ് മനുഷ്യന് കരണീയമായിട്ടുള്ളത് യഹദി ഇല സുറാത്തിൽ മുസ്തഖീം അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ അവന്റെ സുറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്തും സുറാത്തുൽ മുസ്തഖീം എന്താ ഏതാണ് ദീനുൽ ഇസ്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതേപോലെ അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ മകരീബ് ഭാഗത്താണ് പടിഞ്ഞാറ് ഭാഗത്താണ് കാഴ്ച എല്ലായിടത്തും പടിഞ്ഞാറ് ഭാഗത്താണോ ഇടുക അല്ല പല രാജ്യങ്ങളിൽ ആ ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അനുസരിച്ച് വ്യത്യാസമുണ്ട് കിഴക്കും തെക്കും വടക്കൊക്കെ